അതിശക്തമായ മഴ ഫൈറ്റോഫ്തോറ പോലുള്ള പല കുമിൾ രോഗങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട് ഇത്തരം കുമിൾ ബാധയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു കുമിൾ നാശിനിയാണ് ബോർഡോ മിശ്രിതം ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നതിനായി നൂറ് ഗ്രാം തുരിച്ചു പൊടിച്ച് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക നൂറ് ഗ്രാം നീറ്റുകാക്ക അഞ്ച് ലിറ്റർ വെള്ളത്തിൽ വേറെ ലയിപ്പിക്കുക ഇതിനുശേഷം തുരിശുലായനി കക്കലായനിയിലേക്ക് ഒഴിക്കുക കക്കലായനി തുരിശ് ലായനിയിലേക്ക് ഒഴിക്കാൻ പാടില്ല ഇങ്ങനെ ഉണ്ടാക്കിയ ലായനി നന്നായി ഇളക്കുക ഈ ലായനിയിലേക്ക് തേച്ചു മിനുക്കിയ ഇരുമ്പുകത്തി കുറച്ചുനേരം മുക്കിവയ്ക്കുക കത്തിയുടെ മുനയിൽ ചെമ്പിന്റെ പൊടി അടിയുന്നതായി കാണുന്നുണ്ടെങ്കിൽ തുരിച്ചിന്റെ അളവ് കൂടുതലാണ് ഇത് പരിഹരിക്കുവാൻ കക്കലായനി കുറച്ചുകൂടെ ചേർത്ത് തുരിച്ചിന്റെ അളവ് ക്രമീകരിക്കുക നല്ലതുപോലെ തയ്യാറാക്കിയ ബോർഡോ മിശ്രിതത്തിന് നല്ല നീല നിറമായിരിക്കും ബോർഡോ മിശ്രിതം തയ്യാറാക്കുന്നതിന് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ബോർഡോ മിശ്രിതം ഉണ്ടാക്കിയാൽ അത് അന്ന് തന്നെ ഉപയോഗിക്കണം